യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അഥവാ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു കുളിമുറിയാണിത് ഹംപിയിലെ രാജകീയ സമുച്ചയത്തിന്റെ പ്രവേശന കവാടത്തിനടുത്തായാണ് ക്യൂൻസ് ബാത്ത് എന്നറിയപ്പെടുന്ന ഈ രാജകീയ സ്നാന കേന്ദ്രം ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിജയനഗര ചക്രവർത്തിയായിരുന്ന അമൃതരായയാണ് രാജകുടുംബത്തിലെ സ്ത്രീകൾക്കായി ഇത് നിർമ്മിച്ചത് ഇത് ഒരു രാജകീയ സ്നാനകേന്ദ്രമായിരുന്നെങ്കിലും രാജകീയ ആനന്ദ സമുച്ചയം എന്നും വിശ്വസിക്കപ്പെടുന്നു കൊട്ടാര സമുച്ചയത്തിന് വെളിയിൽ ആയതിനാലാണിത് ചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടമാണിത് മധ്യഭാഗത്തായി ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ കാണുവാൻ കഴിയും ചുറ്റും തൂണുകളോടുകൂടിയ ഇടനാഴിയും ജനാലകളോടുകൂടി അലങ്കരിച്ച ബാൽക്കണികളും കാണാം എന്നാൽ ഇതിന് മേൽക്കൂരയില്ല അതിനാൽ തന്നെ ഇത് ഒരു ഓപ്പൺ എയർ സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിലും പറയാം കെട്ടിടത്തിനു ചുറ്റും കിടങ്ങുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിലൂടെയുള്ള പാലത്തിൽ കൂടിയേ കുളിമുറിയിലെത്താൻ സാധിക്കുകയുള്ളൂ ഇവിടേക്ക് അതിക്രമിച്ചു കിടക്കുന്നത് തടയാൻ വേണ്ടിയാണിത്